വേറെ ഒന്നുമല്ല പേപ്പർ ഹെലി വെൽക്കം വെൽക്കം വെൽക്കം ഫ്രണ്ട്സ് ഞാൻ ആദർശ് കിച്ചൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല ഓക്കെ അതായത് നിങ്ങളിപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും വേറെ ഒന്നുമല്ല പേപ്പർ ഹെലികോപ്റ്ററാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് സാധനം എൻ്റെ നോട്ട്ബുക്കിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്ത് നോട്ട്ബുക്ക് യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ അതും കൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ഥലമുള്ള ബെല്ലൈക്കൻ നെക്കി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമേ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോയിലേക്ക് പോവാം വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതൊക്കെ നന്ദി ഓക്കെ അപ്പോൾ നമുക്ക് ഓക്കെ ഇത് നമുക്ക് നേടിയെന്ന് നമുക്കൊന്ന് അധികമൊന്നും വേണ്ട നമുക്ക് ഓക്കെ ഇങ്ങനെ വയ്ക്കാം Okay. കണാഫിനകത്ത് ശരിക്കും പറഞ്ഞല്ലോ കാരണം അപ്പോൾ നമുക്കിത് കണ്ടോ നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി ഇത് ഏകദേശം okay seven point five centimetre ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇനി ആവശ്യമുള്ളത് ഒരു കത്രികയും കൂടിയാണ് ഓക്കെ അപ്പം കത്രിക നമുക്ക് തപ്പി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കണ്ടു നമ്മുടെ കയ്യിൽ കത്രികയുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ ആദ്യം ഇത്ര വേണ്ടാന്ന് തോന്നുന്നു ഓക്കെ ഇപ്പോൾ സൈസ് എത്ര ഇതെത്ര ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തേർട്ടീൻ സെൻറ്റിമീറ്റർ മതി അപ്പോൾ നമുക്ക് ഇത്ര ഈ ഭാഗം നമുക്ക് കളയാം നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത് ഇതാണ് നമ്മുടെ സാധനം ഫ്രണ്ട്സ് ഓക്കെ അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇതെന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ നമ്മുടെ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാനിപ്പോൾ അടിയിൽ നിന്നാണ് വെട്ടിക്കൊടുക്കുന്നത് അടുക്കുന്ന ഓക്കെ നിൽക്കുന്നുണ്ട് അടുത്തെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തൊട്ടടിയിൽ നിന്ന് തന്നെ നമ്മൾ ഇങ്ങനെ വയ്ക്കുക മറ്റേ അത് അടി അധികം തൊട്ടടിയിലായത് ഇത് ഒരു രണ്ട് മൂന്ന് സ്പേസ് ഇടുക ഫ്രണ്ട്സ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കുക ഓക്കെ മടക്കുക ഇപ്പോൾ ഇത് ആവാറായിട്ടുണ്ട് ഇത്ര വേണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഇത്ര വേണ്ടായിരിക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് തിളക്കാൻ നമുക്കൊന്ന് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കണം അപ്പോൾ ഞാൻ തൽക്കാലം ഫെവിക്കോളാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് ഓക്കെ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തു ഫ്രണ്ട്സ് അടുത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടോ ഓക്കെ ഇവിടെ നീക്കുക നീക്കുക എന്നിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക മടക്കുക അപ്പുറത്തെ കൂട്ടി തന്നെ ഇവിടെ ഒരു ചെറിയ കട്ട് കാരണം വെട്ടി കാരണം കട്ടാക്കിയിട്ട് ലാസ്റ്റ് വെട്ടിപ്പോയത് ഇത് നമുക്ക് ഇനി ഇത് ചെയ്യണം ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നും കൂടി ഇത് മൂന്നാളും വയ്ക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം നമുക്കൊന്ന് ഇത് പറത്ത് നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊന്ന് പുറത്തോട്ടൊന്ന് ചെയ്ത് നോക്കാം പുറത്തോട്ടൊന്ന് ചെയ്ത് നോക്കാം